അസ്സാം വലൈക്കും വറഹമത്തുള്ള ബിസ്മില്ല അലഹമുല്ല സലാത്തു വസ്സലാം അല സൈദിന മുഹമ്മദിൻ വലാലിഹി വസഹബിഹി അജ്മീൻ മാബാദ് പ്രിയപ്പെട്ടവരെ ഏറെ സന്തോഷവും കൗതുകവും നിറഞ്ഞ ഒരു വാർത്തയുമായാണ് നിങ്ങളുടെ മുമ്പിൽ ഞാനിന്ന് വന്നിരിക്കുന്നത് എൻ്റെ കൂടെ നിൽക്കുന്നത് പ്രിയപ്പെട്ട ജസീം അദ്ദേഹം പട്ടിക്കാട് ജാമ്യ നൂരിയ അറബി കോളേജിലെ വിദ്യാർത്ഥിയാണ് തിരുവങ്ങാടി ചെറുമുക്ക് സ്വദേശിയാണ് അദ്ദേഹം ഒരു വലിയ കഴിവ് ഇവിടെ തെളിച്ചിരിക്കുകയാണ് പരിശുദ്ധമായ ഖുർആൻ സ്വന്തം കൈപ്പടയിൽ ആയിരത്തി ഇരുന്നൂറ് മീറ്ററോളം നീളമുള്ള ഒരു മുസഹഫ് അദ്ദേഹം ഇന്ന് തീർത്തിരിക്കുകയാണ് ഇവിടെ കാണുന്ന ഈ ഒരു പരിശുദ്ധമായ ഖുർആൻ്റെ ഈ ലിപി ഇത് പ്രിന്റിങ്ങിന് പോലും കടപിടിക്കുന്ന രീതിയിൽ വളരെ മനോഹരമായാണ് അദ്ദേഹം ഇവിടെ തീർത്തിട്ടുള്ളത് ഇതുവരെ ലോകത്ത് നിലനിന്നിരുന്ന എഴുന്നൂറ് മീറ്റർ നീളമുള്ള ഖുർആാനായിരുന്നു അത് ഈജിപ്തിലായിരുന്നു അതിനുശേഷം ഇവിടെ ഇന്ന് ഏറ്റവും കൂടുതൽ നീളമുള്ള ആയിരത്തി ഇരുന്നൂറോളം മീറ്റർ നീളമുള്ള ഖുർആാനാണ് ഇവിടെ അദ്ദേഹം സ്വന്തം കൈകൊണ്ട് ഇവിടെ എഴുതിയിട്ടുള്ളത് ഇത് ഗിന്നസ് റെക്കോർഡിലേക്ക് പോവുകയാണ് ഗിന്നസ് റെക്കോർഡിൻ്റെ സാരഥികൾ ഇതുമായി ബന്ധപ്പെട്ട് വരികയും അവർ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ വരുന്ന ഡിസംബർ പതിനേഴാം തീയതി കോഴിക്കോട് വെച്ച് അത് പ്രദർശിപ്പിക്കുകയാണ് ഇത് പ്രിയപ്പെട്ട ജസീം അദ്ദേഹം വളരെ അറബിക് കാലിഗ്രഫിയിൽ വളരെ സർവാത്മകമായ കഴിവ് തെളിയിച്ചൊരു വ്യക്തിയാണ് കാരണം ഈ ഒരു എഴുത്തുകൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും എത്ര മനോഹരമായാണ് ഈ ബിസ്മിയൊക്കെ എഴുതിയിട്ടുള്ളത് അതുപോലെ ഒരു ഖുർആാന്റെ ഘടന നൂറ് ശതമാനം ഖുർആാനോട് നീതി പുലർത്തിക്കൊണ്ട് ഈ രണ്ട് സൈഡിലുമുള്ള ഡിസൈൻ പോലും അത്ര മനോഹരമായി എഴുതിയിരിക്കുകയാണ് തീർച്ചയായും ഇത് ഏറെ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ട ഒന്നാണ് പ്രിയപ്പെട്ട ജസീം ദേൻ ചെമ്പ്രയിലെ സലാഹുദ്ദീൻ ഫൈസിയുടെ ദർസായിട്ടുള്ള അലിഖാൽ ദർസിലാണ് അദ്ദേഹം പഠിച്ചത് അവിടെ നിന്നാണ് അദ്ദേഹത്തിന് ഇതിന് പ്രചോദനം കിട്ടിയത് ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായി വരുന്ന ഒന്നായി മാറും അത് നമുക്ക് കേരളീയരായ നമുക്ക് അഭിമാനിക്കാൻ പറ്റും കാരണം ഇതുവരെ നിലനിന്നിരുന്ന ഒരു റെക്കോർഡിനെ ഭേദിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ട ജസീം കുറെ താല്പര്യത്തോടു കൂടി രണ്ട് വർഷമാണ് ഇത് പൂട്ടിയിരിക്കാൻ അദ്ദേഹം എടുത്തിട്ടുള്ളത് തീർച്ചയായും ഇതൊരു വലിയ അത്ഭുതമാണ് അത് വേറെ അംഗീകാരമാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു എഫേർട്ടിനെ നമ്മളെല്ലാവരും പിന്തുണയ്ക്കുകയും ഈ പതിനേഴാം തീയതി കോഴിക്കോട് വെച്ച് നടക്കുന്നതിൻ്റെ പ്രദർശനത്തിൽ എല്ലാവരും പങ്കെടുക്കുകയും അത് കാണുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് തീർച്ചയായും ഇത് നമുക്കറിയാം പരിശുദ്ധമായ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ് അത് സഹാബത്തിൻ്റെ കാലത്തിൽ കാലത്ത് അത് ഹൃദ്യസ്ഥമാക്കുകയും പിന്നീട് ഉസ്മാൻ റജി അള്ളാഹു താല അനൂരുടെ കാലഘട്ടത്തിൽ അത് മുസാഫ് രൂപത്തിൽ റസ്മുൽ ഉസ്മാനിയ എന്ന പേരിൽ അത് മറ്റു രീതിയിലേക്ക് മാറുകയും പിന്നീട് ഗ്രന്ഥങ്ങളായി ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഒരുപാട് കൈപ്പടകമുണ്ട് നമ്മുടെ കലിഗ്രാഫിയും അതുപോലെ തന്നെ കൈയക്ഷരം കൊണ്ട് ഒരുപാട് ഖുർആൻ എഴുതപ്പെട്ടിട്ടുണ്ട് മുൻകാലങ്ങളിലൊക്കെ അതായിരുന്നു അതിൻ്റെ സാഹചര്യം പക്ഷെ ഇന്ന് പ്രിന്റിംഗ് പ്രസ്സിലേക്ക് വന്നു മനോഹരമായ പ്രിന്റിംഗ് ഇവിടെ നടക്കുമ്പോഴും ഇത്തരമൊരു സാഹസം മുന്നോ സാഹസത്തിന് മുന്നോട്ട് വരികയും അത് മനോഹരമായി പൂർത്തീകരിക്കുകയും ഇവിടെ ഒരുപാട് ഖുർആാനുമായി ബന്ധപ്പെട്ട ആഫിലിയങ്ങളൊക്കെ ഇത് വായിച്ച് അത് യാതൊരു തെറ്റുമില്ല എന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് വ്യവസായ ജസീമിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് അള്ളാഹു അത് സ്വീകരിക്കുമാറാവട്ടെ ഇനിയും ഒരുപാട് ഉയരങ്ങൾ അദ്ദേഹത്തിന് കീഴടക്കാൻ തോഫീ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്ലാമലൈക്കും